ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒരു പുതിയൊരു കോയിൻ വന്നിട്ടുണ്ട് ആ കോയിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിക്കുക അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നതാണ് ഇന്ത്യ ഗവൺമെന്റ് പുതിയതായിട്ട് ഇറക്കിയ കോയിൻ ഈ കോയിന് എത്ര രൂപ നിങ്ങൾക്കറിയോ അയ്യോ ഇരുപതിൻ്റെ കോയിനാണ് ഇരുപത് രൂപ പുതിയ കോയിനാണ് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ പുതിയ കോയിൻ ഈ കോയിനെ പറ്റി പറയാൻ ഈ കോയിൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് നാളായി പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് പ്രിന്റ് ചെയ്തേക്കുന്നത് പക്ഷേ ഇത് നമ്മളെ കിട്ടി തുടങ്ങിയിട്ട് ഈ അടുത്തായിട്ടുള്ളൂ എൻ്റെ ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്നെണ്ണോളം വന്നിട്ടുണ്ടായിരുന്നു അത് ഓരോരുത്തരിങ്ങനെ എടുത്തുകൊണ്ട് പോയി ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം ഒരു രണ്ട് രൂപ കോയിൻ പോലെയാണ് ഈ കോയിൻ ഇരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ രണ്ട് രൂപയുടെ കോയിൻ ആ ഒരു വെയിറ്റും ആ ഒരു വെയിറ്റൊക്കെ ഉള്ളൂ ഏകദേശം അപ്പോൾ ഇതിൻ്റെ രൂപ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ കണ്ടോ രണ്ട് രൂപയുടെ ആ ഒരു പോയുള്ളൂ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ നമ്മുടെ സ്തംഭം പിന്നെ ഭാരത് ഹിന്ദിയിൽ ഇന്ത്യ പിന്നെ ഭാരത് സർക്കാർ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഇരുപത് രൂപ കോയിൻ്റെ ഡീറ്റെയിൽസൊക്കെ മിക്കതും വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് രൂപ പിന്നെ രൂപയുടെ പുതിയ ചിഹ്നം പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പിന്നെ രണ്ടായിരത്തി ഇരുപത് വലിയ പ്രിൻറ്റിങ് ഇതൊക്കെ ഉള്ളത് ഏകദേശം ഒരു നടുക്ക് ഒരു ഗോൾഡും പിന്നെ സൈഡൊക്കെ മൊത്തം ഏകദേശം ഒരു വെള്ളി ആ ഒരു സിൽവർ ആ ടൈപ്പാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇരുപത് രൂപയുടെ കോഴി കുഴപ്പമില്ലാത്ത നല്ല ഇത് ആദ്യമൊക്കെ മറ്റേ രണ്ട് രൂപയുടെ കട്ടിങ് പോലെ കട്ടിങ് കട്ടിങ് കട്ടിങ് ആണ് വന്നേക്കുന്നത് അപ്പം ഈ ഒരു രണ്ട് രൂപ ഇരുപത് സോറി ഇരുപത് രൂപ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അതിനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇറക്കിയത് അപ്പം എൻ്റെ ഈ ഇരുപത് രൂപ കോയിൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇരുപത് രൂപ കോയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരും